വാഴകളിൽ പ്രധാനമായും നാല് വൈറസ് രോഗങ്ങളാണ് കണ്ടുവരുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു രോഗമാണ് കൂമ്പടപ്പ് അഥവാ ബഞ്ചി ടോപ്പ് രോഗം എന്ന് പറയുന്നത് ഇതൊരു വൈറസ് മുഖേനയാണ് ഉണ്ടാകുന്നത് ബനാന ബഞ്ചി ടോപ്പ് വൈറസ് ഇലപ്പേനുകൾ അല്ലെങ്കിൽ എഫിഡ്സ് ആണ് ഇവ പരത്തുന്നത് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണം എന്ന് പറയുന്നത് കടും പച്ച നിറത്തിലുള്ള ഇടവിട്ട വരകൾ ഇലകളിൽ കാണപ്പെടുന്നു അതോടൊപ്പം തന്നെ നാമ്പില വിടരാൻ കാലതാമസം എടുക്കുന്നു ഇലകൾ ചെറുതായി തിങ്ങി ബൊക്കയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ബഞ്ചി അപ്പിയറൻസ് ആയി ഈ വാഴ കാണപ്പെടുന്നു വാഴയ്ക്ക് വളരെ അധികം ഹൈറ്റ് കുറഞ്ഞതായിട്ട് കാണപ്പെടുന്നു ബഞ്ചി ടോപ്പ് രോഗബാധ ഉണ്ടായ കന്നുകൾ എടുത്ത് നടുന്നത് മൂലമാണ് ഈ രോഗം കൂടുതലായി കർഷകരുടെ പുഴയിടങ്ങളിൽ കാണുന്നത് ഏഫിഡ്സ് മുഖേന ഈ രോഗബാധ ഏറ്റ വാഴകളിൽ നിന്നും മറ്റ് വാഴകളിലേക്ക് പടരുന്നു ഇതിനോടൊപ്പം തന്നെ കാണുന്ന മറ്റൊരു രോഗമാണ് ബനാന ബ്രാക്ക് മൊസൈക്ക് അല്ലെങ്കിൽ കൊക്കാൻ എന്ന് പറയും കർഷകരുടെ ഇടയിൽ ഇതിനെ ചെകുത്താൻ രോഗം എന്ന് പറയുന്നു ഇത് നേന്ത്രവാഴകളിലും അതോടൊപ്പം തന്നെ പാളയംകോടൻ ചെങ്കതളി പൂവൻ എന്നീ വാഴകളിലും കാണുന്നു ഈ രോഗലക്ഷണങ്ങൾ നേന്ത്രവാഴയിലാണെങ്കിൽ ചുവന്ന ഒരു തരം പാടുകൾ വാഴത്തടയുടെ താഴെ നിന്ന് മുകളിലേക്ക് വ്യാപിക്കുന്നതായി കാണാം ഇത് ചെങ്കതളി വാഴയിൽ കറുത്ത നിറമായിട്ടാണ് കാണപ്പെടുന്നത് ഈ ചുമന്ന വരകൾ ബ്രാക്കിലും കൂമ്പിലും കാണപ്പെടുന്നു ഇതും പ്രധാനമായും ഈ വൈറസ് രോഗവും പടർത്തുന്നത് ഇലപ്പേനുകളാണ് രോഗബാധ ഏറ്റ ചില വാഴകളിൽ ഇലകൾ ചുറ്റും വീശി വളരുന്നതിന് പകരം ഇരുവശത്തേക്കായി ഇലകൾ വളരുന്നു ഇതിനെ ട്രാവലേഴ്സ് പാം അപ്പിയറൻസ് എന്ന് പറയുന്നു വൈറസിൻ്റെ ഉറവിടം നശിപ്പിക്കലാണ് സർവ്വപ്രധാനമായ ഒരു നിയന്ത്രണ മാർഗം രോഗബാധിച്ച കന്നുകൾ ഉപയോഗിക്കാതിരിക്കുക രോഗബാധ വന്ന പ്ലോട്ടുകളിൽ നിന്നും കന്ന് ശേഖരിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്ത വാഴ തൈകൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക ഇതോടൊപ്പം തന്നെ വാഴ കൃഷി ചെയ്യുമ്പോൾ ഇടവിള കൃഷിയായി പഴ പയർ വർഗ്ഗങ്ങളും അതുപോലെ തന്നെ വെള്ളരി വർഗ്ഗങ്ങളും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും